ഈ നമ്മളെല്ലാം ഈ മരി മരിച്ചവരെ പറ്റി സ്വപ്നം കാണാറുണ്ടല്ലോ അതുകൊണ്ട് പണ്ടുള്ളവരൊക്കെ അത് തന്നെയായിരുന്നു രണ്ട് പത്ത് അമ്പതിനായിരം വർഷങ്ങളിലായിട്ടുണ്ടാവും മനുഷ്യരിങ്ങനെ മരിച്ചവരെ പറ്റി സ്വപ്നം കാണുന്നത് അതനുസരിച്ചാണ് ഈ മരണാനന്തര ജീവിതം എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മതത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഈ മരണാനന്തര ജീവിതം മുന്നോട്ട് വരുന്നത് നമ്മളെല്ലാവരും ഇവിടെ എല്ലാ മതങ്ങളിലും തന്നെ മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള വിശേഷണങ്ങളുണ്ട് അതിലെ പലരും പല മാതിരിയാണ് പണ്ടുള്ളവരിങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഈ പത്തമ്പതിനായിരം ശിലായുഗത്തിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒരു ഡെഫിനേഷൻ ഉണ്ടായിരുന്നില്ല അവരിങ്ങനെ മരിച്ചവരുടെ ആത്മാക്കൾ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടെന്നും അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു വിശ്വാസം അത് കഴിഞ്ഞിട്ടാണ് ഈജിപ്റ്റ് മുതലുള്ള സ്ഥലങ്ങളിൽ ഈ വിശ്വാസത്തിൽ പ്രത്യേക ഒരു ചെറിയ മാറ്റം വന്നത് അപ്പോൾ അവർ വിചാരിച്ചത് അത് ഈ ലോകത്തിൽ തന്നെയല്ല ഈ മരണാനന്തര ജീവിതം അത് ഒരു പുഴയുണ്ട് അതിൻ്റെ അക്കരെയാണ് മരണാനന്തര ജീവിതത്തിനുള്ള സൗകര്യങ്ങളുള്ളത് അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു ഈ പുഴ കടന്നു പോകണം അപ്പോൾ അവിടെ ഒരു കടത്തുകാരനുണ്ട് കടത്തുകാരനെ കൂലി കൊടുക്കണം എന്നാലേ അപ്പുറത്ത് കിടക്കും അപ്പോൾ അതിനെന്താണ് ഇപ്പോൾ ഈജിപ്ത് ഗ്രീസ് മുതലായ രാജ്യങ്ങളിലുള്ളവരെന്തായെന്ന് വെച്ചാൽ മരിച്ചവരെ കുഴിച്ചിടുമ്പോൾ അവരുടെ കണ്ണിൽ കണ്ണിൻ്റെ മുകളിൽ അടച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കോയിൻ വെച്ച് കൊടുക്കും അതായത് ഈ കടത്തുകാരന് കൊടുക്കാനുള്ള കൂലി എന്നയാൾക്ക് ഇങ്ങനെയുള്ള പല വിശ്വാസങ്ങളിലും പണ്ടേ മുതലേ ഈ മരിച്ച കഴിഞ്ഞ മരണാനന്തര ജീവിതത്തെപ്പറ്റി പല വിശ്വാസങ്ങളും ലോകം മുഴുവനും ഉണ്ടായിരുന്നു കൃത്യമായ വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ പരിണമിച്ച് പരിണമിച്ചാണ് ഈ സ്വർഗമുണ്ടെന്ന് നരകമുണ്ടെന്നൊക്കെ വിശ്വാസങ്ങൾ വന്നു ഇപ്പോൾ ഉദാഹരണത്തിന് യഹൂദരാണ് അതിൽ പ്രധാനമായിരുന്നത് അപ്പോൾ യഹൂദരെ ചിലരെ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെ സ്വർഗമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവം കുറേ കഴിയുമ്പോൾ ദൈവം ഇങ്ങനെ ഒരു തൂ ക്ലാഷ് എടുത്തിട്ട് ഒരു വശത്ത് ഒരു തൂവൽ വെക്കും മറുവശത്ത് മനുഷ്യനെ എൻ്റെ ആത്മാവ് വെക്കും എന്നിട്ട് തൂവലിനേക്കാൾ കനം കൂടുതലാണ് ആത്മാവെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ പാവിയാണെന്നാണ് അന്നേരം തൂവലിനേക്കാൾ കനം കുറവാണ് ആത്മാവെങ്കിൽ അവൻ നല്ലവനാണ് അവൻ്റെ സ്വർഗത്തിലേക്ക് വിടും അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ക്രിസ്തു മതം വന്നേ പിന്നെ അത് കുറേയും കൂടി കൃത്യമായി അതായത് ഇങ്ങനെ സ്വർഗമുണ്ട് നരകമുണ്ട് അവസാന ദിവസം യേശു വരും കുറേ പേരെ വലതുവശത്തിരുത്തും കുറേ പേരെ ഇടതുവശത്തിരുത്തും അത് തന്നെയാണ് ഇസ്ലാമിലും ഉള്ള വിശ്വാസം അതായത് മരണാനന്തര ജീവിതമുണ്ടെന്നും പിന്നെ അന്ത അന്ത്യ ദിനങ്ങൾ അന്ത്യവിധി ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മുടെ ഈ പുരോഹിതന്മാരൊക്കെ വലിയ കാര്യത്തിൽ തന്നെ പ്രസംഗിച്ച് ആവർത്തിച്ച് നമ്മളോട് പ്രസംഗിച്ച് കാട്ടിക്കൂട്ടാറുണ്ട് അതും ഇതൊക്കെ അപ്പോൾ ഈ പക്ഷേ ഇവർക്കെല്ലാം ശരി പ്രസംഗിക്കുന്നവർക്ക് അതിൽ വല്ല വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അതായത് ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് actions speak louder than words അതായത് നമ്മളുടെ പ്രവൃത്തികളാണ് നമ്മളെ നമ്മളുടെ വാക്കുകളിലേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതെന്ന് നമ്മൾ പ്രവൃത്തികളാണ് നമ്മുടെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പക്ഷേ ഇവരുടെ പ്രവൃത്തികൾ അപ്പോൾ നമുക്ക് നമുക്ക് ഈ നമ്മളോട് ഈ പ്രസംഗിക്കുന്ന പുരോഹിതന്മാരുടെ പുരോഹിത വർഗത്തിൻ്റെ പ്രസംഗം കേട്ടാൽ അല്ലെങ്കിൽ അല്ലാത്തവരും അതെ ഈ സ്വർഗം ഉണ്ടെന്നൊക്കെ വലിയ കാര്യമായിട്ട് പ്രസംഗിക്കുന്നവരുടെ വാക്കുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അവരുടെ പ്രവൃത്തികൾ അങ്ങനെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രവൃത്തികളിൽ പറയുന്നത് അവർക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ലെന്ന് തന്നെയാണ് ഇതിൽ ആകെ ഇത്തിരി വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ പറയുന്ന ആൾക്കാരെ നമ്മുടെ പെന്തക്കോസ്തുകാരായിരുന്നു ഇപ്പോൾ അവരെ അങ്ങനെ ചില പെന്തക്കോസ്തുകാർ ഇങ്ങനെ എത്ര അസുഖം വന്നാലും പ്രാർത്ഥിക്കുക അല്ലാതെ ചികിത്സിക്കാറില്ല പക്ഷെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചവരെ സ്വർഗത്തിൽ പോയി സുഖ അവിടെ സുഖവാസ കേന്ദ്ര സുഖവാസ ജീവിതമാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് പോലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മരിച്ചു പോട്ടെ അത് പ്രത്യേകിച്ച് മരടി വയസ്സായി ലോകത്തിന് തന്നെ ഭാരമായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരുപാട് പേരിങ്ങനെ വർഷങ്ങളോളം കിടപ്പാണ് അവർക്കും അതൊരു വലിയ തൊലാപ്പാണ് അപ്പോൾ അവരെ ചികിത്സിക്കുന്നതിൻ്റെ എന്നും ആവശ്യമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യമില്ല പിന്നെ ഏറ്റവും കൂടി അവർക്ക് വേദന വരാതിരിക്കാനുള്ള വല്ല മരുന്നുകളും കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ഈ പുറവശത്ത് ചീഞ്ഞ് അളിഞ്ഞ് ബെഡ് സോറ് ഒന്നും വരാതെ പുഴുക്കളൊന്നും വരാതെ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അവരുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി മരുന്നുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒരു ലോജിക്കലല്ല എന്താണെന്ന് വെച്ചാൽ സ്വർഗ്ഗത്തിൽ പോകുമെങ്കിൽ ഒരു ദിവസം നേരത്തെ സ്വർഗ്ഗത്തിൽ അവർ പോകട്ടെ അതല്ലേ നല്ലത് അപ്പോൾ പക്ഷേ ഇവർക്ക് തന്നെ അറിയാം അതായത് പ്രവൃത്തി അവിടെ പ്രവൃത്തി കൊണ്ട് പറയുന്നത് ഈ മരണാനന്തര ജീവിതം ഇല്ല എന്ന് പക്ഷേ അവർ വലിയ വലിയ ഇതാണ് പറയുന്നത് സ്വർഗത്തിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് വലിയ ഇതാ വലിയ സൗകര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഉദാഹരണം ഖുറാൻ തന്നെ ഖുറാനിലെ ഒരുപാട് ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ പ്രാവശ്യം ഈ ഇതിനെപ്പറ്റി പർദീസ് അല്ലെങ്കിൽ സ്വർഗത്തിനെ പറ്റി വിവരിക്കുന്നുണ്ട് അത് അവിടെ പുള്ളിയുടെ മുഹമ്മദിൻ്റെ വിവരണം അനുസരിച്ച് സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു വിശാലമായ ഒരു തോട്ടമാണ് അപ്പോൾ അതിന് അതിൽ കുറേ നല്ല ഭംഗിയുള്ള തോട്ടം അപ്പോൾ അതിൽ നടുക്ക് കൂടിയാണോ സൈഡിൽ കൂടിയാണോ എന്നൊക്കെ അറിയില്ല നല്ല പുഴകളും അരുവികളും ഒക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതാണ് പുള്ളിയുടെ സങ്കല്പം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടത്തിനുള്ള ചാപ്പാട് പ്രത്യേകിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ആണുങ്ങൾക്ക് ഹൂറികൾ സ്ത്രീകളെ കിട്ടും പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ളതൊന്നും ഉണ്ടെന്ന് തോന്നണില്ല അപ്പോൾ നമ്മൾ തന്നെ ഒരു കഥ കേട്ടിട്ടുണ്ട് എന്താണ് ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അപ്പോൾ സംസാരിക്കുകയല്ല അവർ ഇത്തിരി ചെറിയ ഒരു തർക്കം തന്നെയായിരുന്നു അപ്പോൾ ഭർത്താവ് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഹൂറികളെ കിട്ടും ആണുങ്ങൾക്ക് ഹൂറികളെ കിട്ടും ഞങ്ങൾക്ക് സുഖമായിട്ട് അവരോടൊക്കെ സഹി ഐ മീൻ വിരമിച്ച് അവരോടുകൂടി കളിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യയെ ചോദിച്ചു ഞങ്ങൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഓ നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കുരങ്ങന്മാരെ കിട്ടും കുരങ്ങന്മാരെ കിട്ടും അപ്പോൾ ഭാര്യ പറഞ്ഞു അയ്യോ ഇതെന്ത് പാടാണ് എനിക്ക് ഈ ലോകത്തിലും കുരങ്ങൻ ഇനി അടുത്ത ലോകത്തിലും കുരങ്ങന്മാരാണ് എന്ന് പറഞ്ഞ പോലെ ഈ മുഹമ്മദിൻ്റെ ഇതിൽ വളരെ പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു സങ്കല്പമാണുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന ഹൂറികൾ ആണുങ്ങൾക്ക് മാത്രം പെണ്ണുങ്ങൾക്ക് സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഖുറാനിൽ പറയുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് അവർ മുഹമ്മദ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് സ്വർഗമുണ്ട് അവിടെ ചെന്ന് ഭയങ്കര സുഖമാണെന്ന് പക്ഷെ മുഹമ്മദിനെ അസുഖം വന്നപ്പോഴൊക്കെ ചികിത്സിച്ചിട്ടുണ്ട് അതിനല്ല മുഹമ്മദ് എല്ലാവരോടും ഈ കരി ഈ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണെന്നൊക്കെ പുള്ളിയുടെ അനുയായികളോട് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ അനുയായികൾ സ്വർഗ്ഗത്തിൽ പ്രത്യേകിച്ച് വൈശന്മാർ ഈ സ്വർഗ്ഗത്തിൽ പോകാനാണ് മുഹമ്മദ് ഉദ്ദേശിക്കുന്നില്ല അവർക്ക് മരുന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വല്ല എണ്ണയോ അല്ല എന്തെങ്കിലും പറയട്ടെ അവരുടെ ഉള്ള ജീവിതം സുഖമാക്കുക എന്നല്ലാതെ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹം ഇങ്ങനെ അവരോ അവരോട് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചികിത്സാ രീതികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് പോരാതെ അദ്ദേഹത്തിന് ഒരു വയസ്സായ ഒരു അറുപത് വയസ്സൊക്കെ വയസ്സായെന്ന് പറയാൻ സാധിക്കില്ല ആൾ വളരെ പുഴി പോലെ നടക്കായിരുന്നു പെട്ടെന്നാണ് പുള്ളി മുഹമ്മദിനോട് ശത്രുത ഉണ്ടായിരുന്ന സ്ത്രീ സ്നേഹം നടിച്ച പുള്ളിയോട് കൂടി എന്നിട്ട് പുള്ളിയുടെ ഒരു ദിവസം ശാപ്പാടിന് ക്ഷമിച്ചു ക്ഷണിച്ചു എന്നിട്ട് നല്ല വിഷം കറത്തിയ ഇറച്ചി അദ്ദേഹത്തിന് സെർവ് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് ഇറച്ചി തിന്നണതൊക്കെ വലിയ ഇഷ്ടമാണ് അതായത് പ്രത്യേകിച്ച് ഈ ആടിൻ്റെയൊക്കെ തോള് എല്ലാം വശത്തൊക്കെയുള്ള നല്ല ഇറച്ചി അപ്പോൾ അത് അവൾ സെർവ് ചെയ്തു അതിൽ പോയിസൺ ഇട്ട് സെർവ് ചെയ്തു അപ്പോൾ മുഹമ്മദ് നബി ഒറ്റക്കല്ല പോയത് ശിങ്കടികളും കൂടുതലുണ്ടായിരുന്നു കിണ്ണരന്മാരൊക്കെ അപ്പോൾ അദ്ദേഹം കൊടുത്ത ഇത് കിങ്കരൻ വലിയ എന്നും പറയാതെ പുള്ളി വേഗം അത് തിന്നു അദ്ദേഹത്തെ മുഹമ്മദ് നബി മര്യാദ അനുസരിച്ചാണോ എന്നാണോ ഇപ്പോൾ ഈ സ്ത്രീയോട് ഇങ്ങനെ സല്ലപിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പയ്യെ സാവകാശമാണ് തിന്നത് ഇതിൻ്റെ ഇടയിൽ ഈ തിന്ന കിങ്കര അല്ലെങ്കിൽ പുഴയുടെ കൂടെ വന്ന മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് ചത്തു വീണു അപ്പോഴാണ് മുഹമ്മദ് നബിക്ക് മനസ്സിലായത് പോയിസൺ അടിച്ചിട്ടുണ്ട് പുള്ളിനെ കൊല്ലാൻ വേണ്ടിയാണ് അവളെ വിളിച്ചത് ഇത് അവളെ വിളിച്ചതെന്ന് അപ്പോൾ അവളോട് എന്താണ് അങ്ങനെ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നിങ്ങളെൻ്റെ ഭർത്താവിനെയും മക്കളെയൊക്കെ കൊന്നതല്ലേ അതുകൊണ്ട് പക വീട്ടാൻ തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അവൾ പറഞ്ഞു പക്ഷെ മുഹമ്മദ് നബിയെ അവളെ അവളോട് ഒന്നും പ്രതികാരം ചെയ്തില്ല എന്നാണ് ഖുറാനിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ സാധാരണഗതിയിൽ പുള്ളി അങ്ങനെ വിടുന്ന പാർട്ടിയൊന്നുമല്ല ഏതായാലും അത് വിശ്വസിക്കാം ഈ വർഷം അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിച്ചു പോയി അകത്തി ചെന്നു പോയി കുറച്ച് അത് തൽഫലമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അതോടുകൂടി ക്ഷയിച്ച് ക്ഷയിച്ചു തുടങ്ങി അത് പണ്ട് ദിവസവും പത്ത് പ്രാവശ്യമെങ്കിലും സ്ത്രീകളുടെ അടുത്ത് പോകുന്ന ആൾ അതൊന്നും അതിനൊന്നും വയ്യാതെ കുതിര കുതിരയുടെ ശക്തിയായിരുന്നു എന്നാണ് ഹദീസിൽ തന്നെ അദ്ദേഹത്തെ പറ്റി ഐഷ പറയുന്നത് പക്ഷേ ഈ വിഷം ചെന്നേ പിന്നെ പുള്ളിയുടെ ആരോഗ്യം പയ്യെ പയ്യെ ക്ഷയിച്ചു തുടങ്ങി അവസാനം രണ്ട് അറുപത്തി മൂന്ന് വയസ്സ് അതായത് വിഷം തീണ്ടി രണ്ട് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ട് പുള്ളി മരിച്ചു പോവുകയാണ് ചെയ്തത് ഈ മരിച്ചു പോകുന്നതിന് മുമ്പേ അദ്ദേഹം കുറേ നാൾ കിടക്കയിൽ കിടന്നു അപ്പോഴും ഈ പറയുന്ന ചികിത്സകളൊക്കെ ചികിത്സിച്ചു അദ്ദേഹത്തിന് ശരിക്കും ഈ പർദീസയിലും ഈ തോട്ടങ്ങളിലും മര ഇങ്ങനെയുള്ള സൗകര്യങ്ങളിലൊക്കെ സ്വർഗത്തിലെ സൗകര്യങ്ങളിലൊക്കെ ശരിക്കുള്ള വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെയല്ല ചെയ്യേണ്ടിരുന്നത് അദ്ദേഹം ആവുന്നത്ര ചികിത്സ കുറച്ച് വേദനയൊക്കെ ഉള്ള മാത്രം ഫലം ചെയ്തിട്ട് മരിക്കുകയായിരുന്നു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല മുഹമ്മദ് നബി മരിച്ചത് ഇതുപോലെ തന്നെയാണ് മറ്റുള്ള പുരോഹിതന്മാരുടെയൊക്കെ അവസ്ഥ അത് ഇനി എല്ലാ പുരോഹിതന്മാരുടെയും പറയാൻ കാര്യം പറയാനായിട്ട് എനിക്ക് കുറച്ച് അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മാർപ്പാപ്പമാർ മാർപ്പാപ്പ ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ എന്ന് പറഞ്ഞ മാർപ്പാപ്പ അദ്ദേഹം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് മാർപ്പാപ്പയത് എന്നിട്ട് എൺപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ അദ്ദേഹത്തെ ഒരു മുസ്ലിം മെഹമ്മദ് അലി അക്ക എന്ന ഒരാൾ ഒരു തുർക്കിക്കാരൻ വെടിവെച്ചു വെടിവെച്ച് മൂന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വെടി വെടി കൊണ്ട് പുള്ളിക്ക് നാല് പ്രാവശ്യം കൊണ്ടു അതെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ സീരിയസ് ആയിരുന്നു ചോരയൊക്കെ ഒരുപാട് പോയി അദ്ദേഹം വീണ് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി എന്നിട്ട് ചികിത്സ അന്ന് തന്നെ അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഈ ഇതൊക്കെ പുറത്തെടുക്കാനോ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കുടലിൽ കൂടെയൊക്കെ വെടിയുണ്ട കയറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി ഇത് എല്ലാം എഴുതി പോകുന്നു തന്നെ അന്ന് ആൾ മരിച്ചു പോകുന്നു തന്നെയാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ എന്തോ അദ്ദേഹം രക്ഷപ്പെട്ടു കുറേ ഈ അഞ്ച് മണിക്കൂർ ചികിത്സയൊക്കെ നടത്തി അപ്പോഴും ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി മാർപ്പാപ്പ അന്ന് ഏതാണ്ടും എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രായമുണ്ട് പത്തൊൻപത് വയസ്സെങ്കിലും ഉണ്ടാവും ആ സമയത്ത് പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്നല്ലേ നല്ലത് എന്ന് വെച്ചാൽ അവിടെ ചെന്നാൽ നല്ല സുഖമാണ് വേദനയില്ല അത് തന്നെയല്ല മാർപ്പാപ്പയ്ക്ക് പ്രത്യേകിച്ച് പെണ്ണോ കുടുംബമോ മക്കളോ ഒന്നുമില്ല ബാധ്യതകളൊന്നും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം ഒരു ദിവസം നേരത്തെ പോയാൽ പുള്ളിക്ക് അത്രയും സുഖമല്ലേ അവിടെ ചെന്നാൽ സുഖമായിട്ട് പുള്ളിക്ക് കഴിയാം എല്ലാ ഒരു ചികിത്സയുടെയും വേദനയുടെയും ഒന്നും ആവശ്യമില്ല സുഖമായിട്ട് അവിടെ കഴിയാം പക്ഷെ അതൊന്നും ചെയ്തില്ല മാസങ്ങളോളം നല്ല ചികിത്സ തന്നെ പുള്ളി ഏറ്റുവാങ്ങി നല്ലവണ്ണം എന്നിട്ട് രക്ഷപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാന പുള്ളിയുടെ അന്ത്യനാളിൽ അന്ത്യനാളിൽ അന്ത്യ ദശകത്തിൽ പുള്ളി ജീവിതത്തെ അന്ത്യദശകത്തിൽ പുള്ളിക്ക് ഈ പാർക്കിൻസൺ ഡിസീസ് പിടിവിട്ടു ഇങ്ങനെ കൈ വരച്ച് വരച്ച് വരച്ചുകൊണ്ടിരിക്കും ഫുൾ ടൈം അതും പുള്ളിക്ക് വലിയ ഒരു പ്രശ്നമായിരുന്നു പിന്നെ ഓർമ്മക്കുറവായി ഇങ്ങനെ പല കോംപ്ലിക്കേഷൻ ഉണ്ടായി പുള്ളി വയസ്സായപ്പോൾ ആ മരണക്കിടക്കയിലാണെങ്കിലും പുള്ളിക്ക് ശ്വാസം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ റെസ്പിറേഷനും അതും ഇതൊക്കെ കൊടുക്കേണ്ടി വന്നു അങ്ങനെയാണ് കുറേ നാൾ അദ്ദേഹത്തെ ആഴ്ചകളോളം അങ്ങനെ വെറുതെ ഈ മരണക്കിടക്കയിൽ ഇങ്ങനെ ഇതൊക്കെ വെച്ച് ആർട്ടിഫിഷ്യൽ ഇതൊക്കെ ലങ് ലങ് മെഷീൻ ഒക്കെ വെച്ച് ആണ് പുള്ളി ശ്വസിച്ചുകൊണ്ടിരുന്നത് തന്നെ ഇങ്ങനെ ഒരുപാട് ചിലവിലാണ് പുള്ളി അന്ത്യനാൾ ചിലവഴിച്ചത് അദ്ദേഹത്തെ ഈ പ്രസംഗിക്കുന്ന പോലെ പുള്ളിക്ക് സ്വർഗത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ പാട് കഴിച്ച് ഇവിടെ ജീവിത ജീവനിൽ കടിച്ചു തൂങ്ങി കിടന്നത് ഒക്കെ അതായത് വെറുതെ വായിട്ടടിയാണ് അത് ഈ മരണാനന്തര ജീവിതമുണ്ടെന്നും അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതിനെപ്പറ്റി പ്രസംഗിക്കുന്നത് അവർക്ക് തന്നെ അറിയാം ഇവരുടെ ഇത് കഴിയുമ്പോൾ പണി കഴിഞ്ഞെന്ന് അതുപോലെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിനും രോഗം വന്നു അതായത് കുടലിൽ കാര്യമായിട്ട് ഉള്ള രോഗം ഉണ്ടായിട്ട് ഈ വർഷം ഈ വർഷം ആദ്യമാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആദ്യം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു സർജറിന് വേണ്ടി വന്നു അപ്പോൾ ഇതൊക്കെ വെട്ടിമുടിച്ച് ഈ കോളൻ സർജറിയാണ് അതിന് കോളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടല് കുടലിൽ അത് വെട്ടിമുറിച്ച് അതിൻ്റെ നല്ലൊരു ലെങ്ത്ത് എടുത്ത് കളയേണ്ടി വന്നു എന്തിനാണ് ഈ പാട് കഴിക്കുന്നത് അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പോയാൽ പോരെ ഇപ്പം അതും പോരാഞ്ഞിട്ട് എന്താണ് ഇവിടുത്തെ ഈ മാർപ്പാപ്പമാർ സഞ്ചരിക്കുന്നത് പോപ്സ് മൊബൈൽ നമ്മളുടെ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ഒരു വാഹനത്തിൽ അവർ ശരിക്ക് മരണത്തെ പേടിയില്ല അല്ലെങ്കിൽ സ്വർഗത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആരെങ്കിലും വെടിവെച്ച് കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ ഇപ്പോൾ വേറെ ഒരു മാർപ്പാപ്പ പോയാൽ വേറെ മാർപ്പാപ്പനെ വെക്കാനായിട്ട് വലിയ ഒത്തിരി താമസമുള്ള എന്നാലും അങ്ങനെ വലിയ ഒരു നഷ്ടമൊന്നും ലോകത്തിന് വരാൻ പോകുന്നില്ല പക്ഷേ അവർക്കറിയാം ഇതൊക്കെ വെറും ഗുണ്ടാണെന്ന് അതായത് സ്വർഗം എന്ന് പറഞ്ഞ സാധനമില്ല വെടി കൊണ്ടാ പോക്കാണ് ഇത് അവർക്കെല്ലാം അറിയാം പക്ഷേ വാക്കുകളിൽ അവർ പറയുന്നത് കേട്ട വളരെ സ്വർഗം അതാണ് അന്ത്യവിധിയും സ്വർഗമൊക്കെയാണ് അവരുടെ പ്രധാന വിഷയം ഈ അന്ത്യവിധിയെ പറ്റി ഞാൻ പിന്നീട് ഒരു ഇത് ചെയ്യുന്നതാണ് അത് ശരിക്ക് ഗണിത ശാസ്ത്രപരമായി അത് നടക്കുന്നതല്ല ശാസ്ത്രീയമായി തന്നെ ഈ അന്ത്യവിധി എന്ന് പറയുന്ന കാര്യം സ്വർഗ ദൈവത്തിന് പോലും നടത്താവുന്നില്ല അതിനെപ്പറ്റി ഞാൻ പിന്നീട് അടുത്ത ഒരു പ്രസൻറ്റേഷനിൽ പറയാവുന്നു ഇതുപോലെ ലോകത്തിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ബിഷപ്പുമാരും എന്താണ് പുരോഹിതന്മാരും കന്യാസ്ത്രീകളും സന്യാസികളും എന്ത് വേണമുള്ളമാരും ഒക്കെ ഇങ്ങനെ ഒരുപാടെണ്ണം ലോകത്തിലെ ഒരുപാട് വയസ്സ് മൂത്ത് അതിന് വേണ്ടിയുള്ള ഒരു ജെറിയാട്രിക് ഹോംസിൽ ഒരുപാട് പേരുണ്ട് അതിനുവേണ്ടി വേണ്ടി വയസ്സന്മാരെ നോക്കുന്നവർ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് അവരും ഈ പറഞ്ഞ പോലെ ജീവിതത്തോടെ ഇറുകിപ്പിടിച്ച് പിടിച്ച് തന്നെ നടത്തുകയാണ് അല്ലെങ്കിൽ അല്ലാതെ സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്ന് വെക്കുകയല്ല അവരൊക്കെ ഇത് തന്നെ ഈ അവർ ഇതിനു വേണ്ടി എന്ത് വില കൊടുത്തും ജീവിക്കുകയാണ് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഇപ്പം അവർക്ക് അവരെ ചിലവാക്കാനായി തയ്യാറാണ് അപ്പം ഇതൊക്കെ വെറും ഒരു എന്താണ് ഹിപ്പോക്രസി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വായ കൊണ്ടൊന്ന് പറയും പ്രവൃത്തിയിലൊന്ന് അവർക്ക് തന്നെ അറിയാം ഇതോടുകൂടി ഈ മരിക്കണതോടുകൂടി ഇതിൻ്റെ അവസാനമാണ് ജീവിതത്തിൻ്റെയും നമ്മളുടെയും എല്ലാം പിന്നെ ഒരു ലോകമില്ല എന്ന് പക്ഷേ ബാക്കിയുള്ളവരോട് ഇങ്ങനെ വലിയ വർത്തമാനം പറഞ്ഞ് അതിനുവേണ്ടി പൂജകൾ മരിച്ച മരണാനന്ദ ക്രിയകൾ സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗമുണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള എന്താണ് അതിൻ്റെ കാരണം എന്താണ് അവരുടെ ഉപജീവന മാർഗമാണത് ഈ പുരോഹിത വർഗത്തിൻ്റെ ഉപജീവന മാർഗം പ്രധാനപ്പെട്ട ഉപജീവന മാർഗത്തിലൊന്നാണ് ഈ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മരണാനന്ദ ജീവിതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ഭക്തന്മാരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെയൊക്കെ പണം പിടുങ്ങുക ഇതാണ് എല്ലാ ഈ പുരോഹിതന്മാരുടെയും ജീവിത ലക്ഷ്യം അവർ മനുഷ്യനെ ഉപയോഗപ്രദമായ ഒരു കാര്യവും ചെയ്യുന്നില്ല പകരം ഇങ്ങനെ അവരെ അവരുടെ ചോര കുടിച്ച് ഈ തിക്കണികളായി ജീവിക്കുന്നു ശരിക്കും ഇതിനെപ്പറ്റി പണ്ട് തന്നെ ചർവാകന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് പുരോഹിതന്മാർ അവരെ എൻ്റെ അവരെന്ന് പറഞ്ഞാൽ ഇത്തിക്കണികളാണ് അവർക്ക് വേണ്ടി മാത്രമാണ് മതം മതം കൊണ്ട് ആകെ ഗുണമുള്ളത് അവർക്കാണ് പക്ഷേ അവർ പല കഥകളും അവരുടെ ദൈവത്തിൻ്റെ കഥകളും അല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി നമ്മളുടെ പണം പിടുങ്ങുകയാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ആലോചിക്കുക അതനുസരിച്ച് ജീവിക്കുക സ്വർഗം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നരകം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല ഇവിടെ മാന്യമായിട്ട് ജീവിക്കുക ഇവിടെ മാന്യമായിട്ട് ജീവിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് വേണം നമ്മൾ സത്യസന്ധമായിട്ടും മര്യാദയ്ക്കും ജീവിച്ചാൽ മറ്റുള്ളവർ നമ്മളോടും മര്യാദയ്ക്ക് പെരുമാറും അതല്ല നമ്മൾ അടിപിടി നമ്മൾ ദൈവമില്ല അല്ലെങ്കിൽ സ്വർഗ്ഗമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അടിപിടിയായിട്ടും കള്ള് കുടിച്ചും വൃത്തികേടായിട്ടൊക്കെ നടന്നാൽ മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അകന്നു പോകും നമുക്ക് സമൂഹത്തിൽ ജീവിച്ചു പോകാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിസിനസ്സുകാരൻ അയാൾ ഒരു നിരീശ്വരവാദനാണെന്ന് നോക്ക് വാദിയാണെന്ന് നോക്ക് അയാൾ ബിസിനസ് തുടങ്ങിയിട്ട് അപ്പോൾ അയാളുടെ കച്ചവടത്തിൽ അയാൾ തട്ടിപ്പ് കാണിച്ച് വെയിറ്റൊക്കെ കുറച്ച് സാധനം കൊടുത്ത് ക്വാളിറ്റി ഇല്ലാത്ത സാധനം കൊടുത്ത് അമിതമായ വില ഈടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് കുറച്ച് നേരം കഴിയുമ്പോൾ ആരും അയാളുടെ അടുത്ത് ആവും അയാളുടെ അടുത്ത് സാധനങ്ങൾ ആവും അപ്പോൾ അയാളുടെ ബിസിനസ് താനെ തകരും തകർന്ന് തരിപ്പണമാവും അപ്പം അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ആർക്കാണ് പ്രശ്നം അയാൾ ഇങ്ങനെ തോന്നിയ പോലെ ജീവിച്ചാൽ അയാൾ ദൈവത്തിന് വേണ്ടിയല്ല അയാൾ ചെയ്യുന്നത് അത് അയാളുടെ ബിസിനസ്സിന് വേണ്ടി തന്നെയാണ് അത് അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അയാൾ നന്മയോട് മറ്റുള്ളവരോട് പെരുമാറുന്നത് ശരിക്ക് അയാൾക്ക് പറഞ്ഞ പോലെ വിശ്വാസം എനിക്ക് വിശ്വാസങ്ങളില്ല ദൈവത്തിൽ വിശ്വാസമില്ല സ്വർഗത്തിൽ വിശ്വാസമില്ല അതുകൊണ്ട് തോന്നിയ പോലെ ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ അയാളുടെ മറ്റ് കാര്യങ്ങളോ ഒന്നും ചൊവ്വേദനയിൽ പോവില്ല പുള്ളി കോടതിയും വീട്ടുമെല്ലാമായിട്ട് ജീവിതം പാഴാക്കുകയുള്ളൂ അപ്പോൾ ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവരോട് നല്ലോണം പെരുമാറണം അതിന് വേണ്ടിയാണ് എത്തിക്സും മോറൽസും നൈതികതയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അല്ലാതെ ദൈവങ്ങൾക്ക് വേണ്ടിയോ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയോ ഒന്നുമില്ല ഈ സ്വർഗവും നരകവും ജീവിതവും ഇതൊക്കെ വെറുതെ വൈദികരുണ്ടാക്കിയിരിക്കുന്ന പൊള്ളക്കഥകളാണ് നമ്മളുടെ പോക്കറ്റടിച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ഏത് മതം എടുത്തു നോക്കിയാലും ഏത് മതമോ ഏത് ദേവാലയം എടുത്തു നോക്കിയാലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് അവരുടെ നേർച്ചപ്പെട്ടികൾ അത് ഈ നേർച്ചപ്പെട്ടിയാണ് ഏറ്റവും വലിയ ദേവാലയം അതിൽ ജീവിക്കുന്ന വീഴുന്ന കോയിനുകൾ അല്ലെങ്കിൽ അതിൽ ജീവിപ്പിക്കുന്ന നാണയങ്ങളാണ് ദൈവങ്ങൾ അതുകൊണ്ടാണ് ഇവർ ഈ ജീവിക്കുന്നത് ആ നാണയങ്ങളില്ലെങ്കിൽ ഒരു മതത്തിനും ഒരു പുരോഹിതനും നിലനിൽപ്പില്ല താങ്ക് യു വെരി മച്ച്